Música എ Saudi Qatar Oman Bahrain UK പോലുള്ള രാജ്യങ്ങളിൽ ജോലി തേടുന്ന ഒരു ഡെന്റിസ്റ്റാണ് നിങ്ങൾ എങ്കിൽ ഓരോ രാജ്യത്തും അതാത് ഹെൽത്ത് അതോറിറ്റീസ് നടത്തുന്ന HAAD M O H D H E പ്ലാ പ്രോമെട്രിക് പോലുള്ള പരീക്ഷകൾ പാസ്സാകേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയിൽ ആയിരത്തോളം ഡെന്റിസ്റ്റുകളെ വിജയിപ്പിച്ച ബി മാക്സിനോടൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ബി മാക്സിലെ വിദഗ്ധരായ ഡെന്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ജനറൽ ഡെന്റിസ്ട്രി ഡോക്ടേഴ്സിനായി നടത്തിവരുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥമുള്ള ബാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ ലൈസൻസിങ് എക്സാമിനേഷനിൽ നൂറ് ശതമാനം വിജയം നിങ്ങൾക്ക് ഉറപ്പാക്കും ഡെയിലി നടത്തി വരുന്ന ടു അവർ ഓൺലൈൻ ക്ലാസ്സിൽ എക്സാം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ I O S android windows ആപ്ലിക്കേഷനിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സൗകര്യാർത്ഥം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നതാണ് കൂടാതെ ഓരോ ആഴ്ചയും നടത്തി വരുന്ന എക്സാം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളും മോക്ക് എക്സാമിലൂടെയും നിങ്ങളുടെ വിജയം നൂറ് ശതമാനം ഉറപ്പാക്കും ബിമാക്സിലെ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായ എക്സാമിനേഷൻ വീണിലൂടെ exam registration data flow process credential approval good standing എന്നിവ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുങ്ങിയ ഫീസ് ഉപയോഗിച്ച് വളരെ വേഗം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കും ബിമാക്സിനോടൊപ്പം or you can contact nine five four four eight eight seven eight nine zero